നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തൃപ്പൂണിത്തറ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം വേദം ഉപനിഷത്ത് പുരാണങ്ങൾ എന്നിവയിൽ അപാരമായ പാണ്ഡിത്യം ശാസ്ത്രത്തെയും ആത്മീയതയും യുക്തിഭദ്രമായി കോർത്തിണക്കിയുള്ള പ്രഭാഷണങ്ങൾ ഏഴ് പേറ്റന്റ് സ്വന്തമാക്കിയിട്ടുള്ള ഗോപാലകൃഷ്ണൻ കെമിസ്ട്രിയിൽ രണ്ട് എം എസ് സി നേടി സോഷ്യോളജിയിൽ എം എയും ബയോ കെമിസ്ട്രിയിൽ പി എച്ച് ഡിയും നേടിയിട്ടുണ്ട് സയൻസിൽ സംസ്കൃതത്തിൻ്റെ സാധ്യതകളെപ്പറ്റി ഗവേഷണം നടത്തി ഡീലിറ്റ് നേടിയ നേടിയ ഏക ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഇരുപത്തി ഒൻപത് വർഷത്തെ ഗവേഷണ കാലയളവിൽ അൻപത് റിസർച്ച് പേപ്പറുകൾ രാജ്യാന്തര തലത്തിൽ പ്രസിദ്ധീകരിച്ചു ശാസ്ത്ര ഗവേഷണത്തിന് അദ്ദേഹം നേടിയത് ആറ് പുരസ്കാരങ്ങൾ ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കാനുള്ള ഒൻപത് രാജ്യാന്തര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയത് നൂറ്റി അൻപതോളം പുസ്തകങ്ങൾ ഇരുന്നൂറിലധികം സീഡികൾ രാജ്യത്തിനകത്തും വിദേശത്തുമായി അദ്ദേഹം നടത്തിയത് ആറായിരത്തോളം പ്രഭാഷണങ്ങൾ ഒരു ദിവസം രണ്ട് തവണയായി രണ്ട് മണിക്കൂർ വീതം പ്രഭാഷണം നടത്തുകയെന്നത് അദ്ദേഹത്തിൻ്റെ വലിയ ആഗ്രഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്ഥാപക ഡയറക്ടർ ഡൽഹിയിലെ council of Scientific and Industrial റിസർച്ചിലെ ശാസ്ത്രജ്ഞനും ഡയറക്ടറുമായിരുന്നു അദ്ദേഹം ഭാരതീയ പൈതൃകങ്ങളെക്കുറിച്ചും ചിന്താധാരയെക്കുറിച്ചുമൊക്കെ സുദീർഘമായ പ്രസംഗങ്ങൾ അപൂർവതകളുടെ ഒരു ജീവിതമായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ തികച്ചും ദാരിദ്ര്യാവസ്ഥയിൽ തുടങ്ങിയ ഒരു ജീവിതം കടുത്ത ദാരിദ്ര്യത്തോട് പടപെട്ടിയായിരുന്നു അദ്ദേഹം തൻ്റെ ജീവിതം തുടങ്ങിയത് മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പങ്കുവച്ച വീഡിയോയിൽ ജീവിതം ഒരു കുമിളയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു എങ്ങനെ ജീവിക്കണമെന്നും ജീവിതം എന്താണ് അർത്ഥമാക്കുന്നതെന്നും കൃത്യമായി അദ്ദേഹം തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ജീവിതത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഒടുവിൽ മരണവും തിരിച്ചറിഞ്ഞിരുന്നു അത് വെളിപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാന വീഡിയോ രാഷ്ട്ര സേവനവും ധർമ്മ സംരക്ഷണവുമാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി ജീവിച്ച മനുഷ്യൻ ഇടവമാസത്തിലെ തിരുവോണ നാളിൽ ജനിച്ച താൻ ഭാഗ്യവാനായിരുന്നു എന്ന് ഗോപാലകൃഷ്ണൻ തന്നെ തൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വെറും പതിനഞ്ച് രൂപ ശമ്പളത്തിൽ കൊച്ചി രാജകുടുംബത്തിലെ ദേഹണ്ണക്കാരനായിരുന്നു അച്ഛൻ കൊടിയ ദാരിദ്ര്യമായിരുന്നു തൻ്റെ ചെറുപ്പത്തിൽ ജനിച്ച സമയത്ത് തൻ കരഞ്ഞില്ല എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പക്ഷെ പിന്നീട് ഒരുപാട് കരഞ്ഞു ദുഃഖം കടിച്ചമർത്താൻ തനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞു തീർത്തുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇടവ മാസത്തിലെ തിരുവോണനാളിൽ ജനിച്ച താൻ ഒരു മഹാഭാഗ്യവാനായിരുന്നുവെന്നാണ് തന്നെ എഴുത്തിനിരുത്തിയ ഗുരുനാഥൻ പറഞ്ഞത് എന്ന് ഗോപാലകൃഷ്ണൻ ഓർമ്മിച്ചിട്ടുണ്ട് അന്ന് ഗുരുനാഥൻ ഗോപാലകൃഷ്ണൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ലോകമറിയുന്ന ഒരു പ്രഭാഷകനായി മാറും ഒരു ഗതിയുമില്ലാതെ നാലാം ക്ലാസ് വരെയുള്ള പഠന കാലഘട്ടം അന്ന് അധ്യാപകർക്കൊക്കെ തന്നോട് വെറുപ്പായിരുന്നുവെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു വലിയ കണ്ണുകളുമായി ജീവിച്ച താൻ എന്തോ ഒരു വെറുപ്പിൻ്റെ ലക്ഷണമായി അധ്യാപകർക്ക് മുന്നിൽ നിന്നു അതിലപ്പുറം ക്ഷേത്രങ്ങളിലെ പൂജയും ദേഹടനക്കാരൻ്റെ റോളും പാചകക്കാരൻ്റെ വേഷവും കെട്ടിയ തൻ്റെ സ്കൂൾ ജീവിതം അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ അധ്യാപകർ തന്നെ ശ്രദ്ധിച്ചു തന്നെ സ്നേഹിക്കാൻ തുടങ്ങി പിന്നീട് അധ്യാപകർ തന്നെ മകനെപ്പോലെ ചേർത്ത് പിടിച്ചു മഹാരാജാസ് കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടടുത്ത ദ്വാരക ഹോട്ടലിൽ ഒരു സപ്ലയറായി ജോലി ചെയ്തു പലപ്പോഴും അച്ഛനോടൊപ്പം ദേഹണ്ണക്കാരനായി പോകും പാചകക്കാരൻ്റെ വേഷം തനിക്ക് നന്നായി ചേർന്നിരുന്നുവെന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മഹാരാജാസ് കോളേജിൽ നിന്നിറങ്ങി പിന്നീട് സെന്റ് ആൽബർട്ട്സ് കോളേജിലെ എം ജീവിതം ബിരുദാനന്തര ബിരുദ കോഴ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കോളേജിൽ ട്യൂഷൻ എടുത്താണ് ഗോപാലകൃഷ്ണൻ പഠനത്തിനുള്ള ഫീസൊക്കെ കണ്ടെത്തിയത് എം ക്ലാസ്സിൽ വല്ലപ്പോഴുമേ പോകൂ എങ്കിലും പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം റാങ്ക് അതുവരെ ആ യൂണിവേഴ്സിറ്റിയിൽ നേടിയ മാർക്കുകളെക്കാൾ മുന്നിലായിരുന്നു ഗോപാലകൃഷ്ണന്റെ മാർക്ക് എട്ടാം ക്ലാസ് മുതൽ മുടങ്ങാതെ വേദം വായിക്കുന്ന ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു പിന്നീട് ഉപനിഷത്തുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അദ്ദേഹം സമയം ചിലവിട്ടു എം എസ് സി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഡോക്ടർ പി എസ് രാമൻ സാറിൻ്റെ അടുക്കൽ ചെന്നു അന്ന് അദ്ദേഹത്തിന് മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി ജോലി ലഭിച്ച കാലം എം എസ് സി പഠനത്തിന് ശേഷം അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ കോളേജ് അധ്യാപകനായി ജോലി കിട്ടി തൻ്റെ ഗുരുനാഥനായ ഡോക്ടർ പി എസ് രാമൻ സാറിൻ്റെ അടുക്കൽ ചെന്ന് ഈ ജോലിക്ക് ചേരുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു doctor P S Raman sir അദ്ദേഹത്തോട് പറഞ്ഞത് മിസ്റ്റർ ഗോപാലകൃഷ്ണനായി ഒരു കോളേജ് അധ്യാപകനായി ഈ ജീവിതം അങ്ങ് തീർത്ത് കളയണോ താങ്കൾ ഹൈദരാബാദിൽ പോയി ഒരു പി എച്ച് ഡി എടുത്ത് പേരിന് വശത്ത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നാക്കൂ താങ്കൾക്ക് വലിയൊരു ഭാവിയുണ്ട് എന്ന് ഡോക്ടർ പി എസ് രാമൻ പറഞ്ഞതനുസരിച്ച് തൻ്റെ ജീവിതം മാറിമറിഞ്ഞുവെന്നാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പിന്നീട് അദ്ദേഹം ഹൈദരാബാദിലെത്തി ഒരു ചേരിയിലായിരുന്നു താമസം ഹൈദരാബാദിൽ ചെന്ന ആദ്യ അഞ്ച് ദിവസങ്ങൾ ഒരു പട്ടിക്കൂട്ടിൽ ജീവിച്ചുവെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു ചേരിയിൽ നിന്ന് പി എച്ച് ഡി പഠനം ആരംഭിച്ചു അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിൽ അദ്ദേഹം പി എച്ച് ഡി കരസ്ഥമാക്കി തിരികെ കേരളത്തിലെത്തിയ അദ്ദേഹത്തിന് ഒരുപാടിടങ്ങളിൽ നിന്ന് ജോലി ഓഫറുകൾ ലഭിച്ചു തിരുവനന്തപുരം സി എസ് ഐ ആറിൽ സയൻറ്റിസ്റ്റായി ജോലി ലഭിച്ചതോടെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനായി തുടക്കം ബഹുമുഖ ഹിന്ദുമത പ്രഭാഷകനായുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച പിന്നീട് കേരളം കണ്ടു സൈദ്ധാന്തികനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ആളുകൾ കാത്തിരുന്നു ഹിന്ദുത്വവും പുരാണങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ നിറഞ്ഞു ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച തൻ്റെ കുട്ടിക്കാലവും വളർന്നു വന്ന പഠനകാലവും പിന്നീട് പുരാണങ്ങളും മഹാഭാരതവുമൊക്കെ സ്വന്തമാക്കിയ മനസ്സും വേറിട്ട ചിന്തകളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു മതപരിവർത്തനത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചു മതപരിവർത്തനം നടത്തുന്നവരെ ആക്രമിക്കണം എന്നുവരെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് മുന്നിലെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോൾ വിദ്വേഷ പ്രസംഗം എന്നാളുകൾ പറഞ്ഞു വാണി ദേവിയുടെ അപാരമായ അനുഗ്രഹം തന്നിൽ വന്നു ചേർന്നിട്ടുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ തന്നെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ജനങ്ങളെ ആകർഷിക്കുന്ന പ്രസംഗങ്ങൾ അനർഗളം മണിക്കൂറുകളോളം നടത്താൻ തനിക്ക് സാധിക്കും പാരമ്പര്യ ആത്മീയ ശാസ്ത്രീയ അറിവുകളുടെ തെറ്റായ ധാരണകളെ അദ്ദേഹം തകിടം മറിച്ചു അന്നുവരെ വരെ സ്വന്തം പൈതൃകത്തെ പുച്ഛത്തോടെ കണ്ടിരുന്ന മലയാളികളെ പ്രത്യേകിച്ച് ഹൈന്ദവരെ അദ്ദേഹത്തിൻ്റെ ചിന്താധാര പുതിയൊരു ഉണർവിലെത്തിച്ചു ജീവിതത്തിൽ ഒരു വർഷം കാനഡയിൽ ജോലി ചെയ്തു പിന്നീട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യു എയിലും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുമൊക്കെ മതപ്രഭാഷകനായി എത്തി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ കേരളമറിയുന്നത് ഒരു മതപ്രഭാഷകനായി എന്നാൽ അതിലപ്പുറം ലോകമറിയുന്നത് ഒരു ശാസ്ത്രജ്ഞനായി മാതൃരാജ്യത്തെയും സംസ്കാരത്തെയും മൂല്യങ്ങളെയും ഒക്കെ അത്രയധികം ഉൾക്കൊണ്ട് അതിശക്തമായ ഭാഷയിൽ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തി കേരളം പോലൊരു സ്ഥലത്ത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എന്ന് നിരവധി പേർ പറയുന്ന ഒരു ഘട്ടത്തിലെത്തി അദ്ദേഹത്തിൻ്റെ ആ ജീവിതം വിയോഗം ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ വിയോഗം ഹിന്ദു സമാജത്തിന് ഒരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ രൂക്ഷമായ ഭാഷയിലുള്ള അതിശക്തമായ പ്രയോഗങ്ങൾ പലരെയും നോവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ചിലർ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നു വർഗീയ പ്രസംഗങ്ങളിലൂടെ കുപ്രസത്തിനായ സംഘപരിവാർ അനുകൂലി എൻ ഗോപാലകൃഷ്ണൻ അത്ര നിഷ്കളങ്കനല്ല എന്ന് ചിലർ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് അതിൻ്റെ മകുട ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴിൽ യുക്തിവാദിയായിരുന്ന പവനനെ ആക്ഷേപിച്ചതാണ് ചിലരെ ചുടിപ്പിച്ചത് പവനൻ തലയിൽ മുണ്ടിട്ട് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നത് താൻ കണ്ടിട്ടുണ്ട് എന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു എൻ ഗോപാലകൃഷ്ണൻ ഓരോ യുക്തിവാദിയെയും പൊളിച്ചെടുക്കുന്ന ഗോപാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ സംഘികളെയും പോലെ മത അന്ധത ബാധിച്ചതിനാൽ പ്രഭാഷണത്തിൽ വർഗീയത മുഖ്യ വിഷയമായി എന്നെതിരാളികൾ പറഞ്ഞു വെച്ചു എതിരഭിപ്രായം പറയുന്നവരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞും വ്യക്തിഗത്യ ചെയ്തുമൊക്കെ ഗോപാലകൃഷ്ണൻ തകർത്തെറിഞ്ഞുവെന്നാണ് ഇപ്പോൾ ചിലർ പ്രചരിപ്പിക്കുന്നത് അതിൽ വലിയ വാസ്തവങ്ങളില്ല ഉള്ളിൽ തോന്നുന്നത് അത് എന്തു തന്നെയായാലും ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കും അതിന് പിണറായി വിജയനെതിരായാലും മറ്റേതെങ്കിലും ശത്രുക്കൾക്കെതിരായാലും രാജ്യത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് പച്ചയ്ക്കൊരിക്കൽ വിളിച്ചു പറഞ്ഞിരുന്നു ഗോപാലകൃഷ്ണൻ ഹിന്ദുമത വിശ്വാസികളെ മതം മാറ്റി ക്രിസ്ത്യൻ മതം വളർത്തുകയാണെന്നും അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ കൂടുതൽ കടുത്ത അക്രമങ്ങളിലേക്ക് കടക്കണമെന്നും അദ്ദേഹം ഒരിക്കൽ ആഹ്വാനം ചെയ്തു ക്രൈസ്തവ മതവ്യാപനം തടയാനും ഹിന്ദുമതത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനും കൗരവർക്കെതിരെ പാണ്ഡവർ ആയുധമെടുത്തതുപോലെ ഹിന്ദുക്കൾ ആയുധമെടുക്കണം എന്ന ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയത് ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു പിന്നീടൊരിക്കൽ പിണറായി വിജയനെ ആക്ഷേപിക്കുന്ന തരത്തിൽ മറ്റു ചില കമന്റുകൾ ഒരിക്കൽ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പച്ചയ്ക്ക് തുറന്നടിച്ചു അച്ഛൻ ചെത്തുകാരനോ ബാർബറോ പൂജാരിയോ തന്ത്രിയോ തോട്ടിയോ എന്നതല്ല പ്രശ്നം മന്ത്രിക്കസേരയിലിരിക്കുമ്പോൾ ചെത്തുകാരനെ പോലെ ബാർബറെ പോലെ തോട്ടിയെ പോലെ നിങ്ങൾ പെരുമാറുന്നു സംസാരിക്കുന്നു അതാണ് പ്രശ്നം പറയേണ്ടത് പറയേണ്ടവരുടെ മുഖത്തു നോക്കി അദ്ദേഹം പറഞ്ഞിരിക്കും എങ്കിലും ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം വരെ അദ്ദേഹം ക്രിസ്തുമത വിശ്വാസികളോടും അന്യമതസ്ഥരോടുമൊക്കെ ഏറെ സ്നേഹബഹുമാനങ്ങൾ സൂക്ഷിച്ചിരുന്നു ക്രിസ്ത്യൻ പുരോഹിതന്മാർ അദ്ദേഹത്തിനേറെ പ്രിയപ്പെട്ടവരായിരുന്നു ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളിലും അദ്ദേഹത്തിന് നാനാജാതി മതസ്ഥർ സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായി മുദ്രകുത്താൻ നമുക്ക് കഴിയില്ല അതിലപ്പുറം ഹിന്ദുത്വം നെഞ്ചിൽ പേറിയ സനാതനധർമ്മങ്ങൾ തൻ്റെ മുഖമുദ്രയാക്കിയ ഒരു പോരാളിയായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്